പിന്നെ അങ്ങനെ ഇടും ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ എടുക്കാം ഇങ്ങനെ എടുക്കാം ഈ അവിടെ ഇട്ട് എഴുപത്തി മൂന്നാൾ പട്ടിഞ്ഞാലി പണിമേൽ പണിക്ക് വാങ്ങിച്ചു കളിക്കുമോണ്ടേ കളിയില്ലേ കളിയുണ്ട് കളിയുണ്ട് ഉണ്ടല്ലോ കണ്ടാ ഈ രണ്ട് നാല് ഞാൻ അമ്പിളി പിന്നാലെ രണ്ട് കാലി പണി കഴിഞ്ഞ് ബാങ്കിൽ പോയി നോക്കുമ്പോ തൊണ്ടി കെട്ട് എത്ര ആളെ കാലം ആചാരല്ല പിന്നാലെ രണ്ട് കാലില്ലേ നാല് കാല് പന്തലിടാനും നാല് കാലില് പന്തലിടാനും പന്തലിടാനും ഈ പൊന്നു മകാചരങ്ങളെ വിളിച്ചുകൂടാ പൊന്നു മകാചരങ്ങളെ വിളിച്ചുകൂടാനും അപ്പുറത്തിന്റെ ഓരോ വട്ടം വായിച്ചു കെട്ടാൻ നോക്കണം ഞാൻ പൊന്നു കേൾക്കണം ഞാൻ കഴിച്ചിട്ടേ ഇല്ല ഈ നാല് കാലി പന്തലിടും നാല് പൊന്നു മഹാജലിനെ വിളിച്ചു കൂട്ടാനും കൊല്ലംകോട് നിന്ന് പോത്തമ്മോട് അമ്പള വിളിക്കും കാരണം അമ്പള ക്ഷീണിക്കാൻ വരുന്നല്ല ചെറുതായ ഒരു മനോരഞ്ജി നാടകമാണ് ഇവിടെ നാടകം പറഞ്ഞാൽ മനസ്സിലായില്ല നാടകം നാടകം എനിക്ക് മനസ്സിലായില്ലേ ഇന്ന് കാലത്ത് അമ്പിളിയെ പോത്തമ്മോട് അമ്പിളി ഇന്ന് കാലത്ത് പണ്ടത്തെ മനുഷ്യന്മാരുടെ മനസ്സിലൊക്കെ നാടകമല്ല പിന്നെ പിന്നെന്താടാ നല്ല നാടൻ ചാരായോ ആണ്ടമല കൊതു മെല്ലത്തല്ലണ പോലെയാണാ ഇനി അത് മനസ്സിലായി ഈ മനസ്സിലായി മനസ്സിലായി മനസ്സിലായെങ്കിലും മനസ്സിലായിട്ടുണ്ട് നാടൻ ചാരായം പറയുമ്പോഴേക്ക് ആ ചെക്കന്റെ ചുണ്ടി കൂടെ ചോട് ചോട് നോക്കിടും ആ ചെക്കൻ എന്താണ്ട് അങ്ങനെ ഇരിക്കുന്നു ആ ചെക്കൻ എന്താ അങ്ങനെ വാരിക്കോലിൽ ചവല് പിടിച്ച പോലെ ഇരിക്കുന്നു ചവൻ തിന്നാണ്ടാ ചവൻ തിന്നാ ചവൻ തിന്നാ നേരെയാകും ചവൻ തിന്നണ്ടേ എന്താ വില കുറുക്കന്റെ കുട്ടിയാണ് അമ്മമാര് പറയണാണ് ഈ ശവം ഒന്നും തിന്നാണ്ടാണ് ശവം തിന്നാണ്ടല്ല ശവം തിന്നാണ്ടാണ് അത് അതൊക്കെ അവിടെ ഇരിക്കട്ടെ അങ്ങോട്ട് ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ ഇതിൽ പത്ത് പതിനാറാണുങ്ങൾ ഉണ്ടല്ലോ പതിനാറ് പതിനാറാണുങ്ങൾ ഉണ്ട് കളി പതിനാറ് ആണുങ്ങളാണ് കളി അമ്പിളി കാശി അമ്പിളി ഈ പതിനാറ് ആളില് പതിനാറാണങ്ങൾ എന്ന് പറഞ്ഞപ്പോ ചെക്കന്മാരുടെ ജാക്കറ്റ് പോലെ പതിനാറാളില്ലേ പതിനാറാളില്ലേ അതിലൊരു പെൺകുട്ടീനെ പറഞ്ഞ നീ ഇങ്ങനെ മരിച്ച ഞാൻ ആ കുട്ടിനെ ഈ സ്പോട്ടിൽ കൊണ്ടിറക്കിയാലോ ആ കുട്ടിനെ ഈ സ്പോട്ടിൽ കൊണ്ടിറക്കിയാലോ അവളിനെ ഇവിടെ കൊണ്ടുവന്ന ആ കുട്ടി ഇവിടുത്തെ കാര്യല്ല ഇവിടുത്തെ ആ കുട്ടി വരുന്ന സ്ഥലമാണ് കമലമോണമല്ല പോത്തം പാർത്ത അപ്പക്കുട്ടനെ മണ്ണൊക്കെ കൂടെ തള്ളിയിടത് കമലമണി വരുന്ന സ്ഥലമാണ് അതെ ആ കുട്ടി വന്ന പറയേണ്ട വാക്ക് പറയേണ്ട വാക്ക് ഞാനൊരു ഗുരുവാണ് ഞാൻ പറഞ്ഞു തരുമ്പോ പെട്ടി തരുമോ നീ എന്തിനാ അമ്മന്റെ അടുത്തേക്ക് പോയത് നീ കുരു കൊണ്ട് പറഞ്ഞില്ലേ അപ്പൊ അമ്മക്ക് സൂചിപ്പിന്റെ പേര് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അതല്ല ഞാൻ പഠിപ്പിച്ചു തരുമ്പോ ഞാനൊരു മാഷാണ് എന്ന് വെച്ചാൽ നമ്മളെല്ലാവരെയും വിദ്യയെ പഠിപ്പിച്ചിരുമ്പോൾ ആസാൻ ഒരു ഗുരുനാഥൻ അതെ അതായത് ഒരു കാര്യമുണ്ട് ഒരു കാര്യമുണ്ട് മാനം കെടുത്തുവോ എന്റെ മാനം കെടുത്തുവോ നീ വില കൊടുത്ത് വേണ്ട പണം കൊടുത്തേ ഞാൻ പറഞ്ഞു പറയാൻ പോകാണ് പറയാൻ പോകാണ് എന്താ എങ്ങനെ പറഞ്ഞു പോണേ പറയാൻ പോകാണേ പന്തം കാണാനില്ല പറയാൻ പറയാൻ പോകാണ് പറയട്ടെ ഈ വാക്ക് വേനെ പിടിക്കുമല്ലോ ഇതാ പറഞ്ഞു പുള്ളേമണി നീ വന്നൊന്നൊരു കാര്യം വിളിക്കും നീ വന്ന് സെന്തിരി കരിവിളെ സാജില ബന്ധാരി ചാകാമാണാര് சாதியில வந்து யாரு அந்தூர் பட்டு இந்தூர் பட்டு வரும் காரணம் என்ன போல ஐயாண்ட ஒரு விட்டு ஐயாண்ட ஒரு வேணும் காரணம் அந்தூர் விட்டு இந்தூர் வரப்பட்ட காரணம் என்ன போல எப்படி போல இப்படி எல்லாம் கேட்க மாட்டி அம்பளி நான் போச்சு வரமானா சலாம் அம்பளியே வட வட யா നീ പുകാൻ പറയുമ്പോ പുകാനും വരാൻ പറയുമ്പോ വരാൻ വരാനും ഞാനെന്താണ്ടാ മീൻ മീൻ വെച്ചാളാണ്ടാ അല്ല ഇറച്ചി വെട്ടിയത് നീ വെച്ചാളാണ് ചോദിക്ക് എടാ നിങ്ങൾ രണ്ടാളും രണ്ടുമാരും രണ്ടുപേർക്ക് അങ്ങോട്ട് പോയോ ഈ പരിപാടി എങ്ങനെ നടത്തിക്കൂട്ടും കളിക്കാരൻ നമ്മ പതിനാല് പേരുണ്ട് പതിനാല് പേരുണ്ട് പതിനാലാളിലെ ഞാനും എന്റെ ആസാനം വെളിക്ക് പോയാലേ ഞങ്ങളുടെ പിന്നാലെ വെള്ളവും കൊണ്ട് വരില്ല എടാ വെളിയിൽ അങ്ങോട്ട് പോയാ രണ്ടാളും വെളിക്ക് പോയാ പോയാ പിന്നെ ഈ പതിനാലാളില്ലേ ഞാൻ നിങ്ങൾ എത്ര ഒരു എന്താ നീ നോക്കി ആ മര്യാദ ഞാൻ അറിയാണ്ട് ചോദിക്കുന്നത് നിങ്ങക്ക് എന്താ നാക്കരങ്ങ ചോറാതെന്ന് എന്താ അല്ല കളിക്കാര് പതിനാലാളുണ്ട് നമ്മള് പതിനാലാളില്ലേ ഈ പതിനാലാളില് രണ്ടെണ്ണം പോയാലേ പോയാ ബാക്കി തൊണ്ണൂറ്റി ഇരുപത് കാണില്ലേ കൊല്ലായിരം കൊല്ലായിരം അതിന് മൂല്യം മൗരം കണ്ടാൽ മതി ഞാനൊരു കാര്യമുണ്ട് എന്റെ പേരിൽ പോണ അവിടെ നിന്റെ കണ്ണു വരണം ഇംഗ്ലീഷ് അറിയില്ല ഇംഗ്ലീഷ് അറിയില്ല നിനക്കറിയില്ല ചക്ക നീ മിണ്ടാണ്ടിരിക്കടാ നീ സ്കൂളിന്റെ പിന്നാമ്പറം കണ്ടിട്ടുണ്ടോ നീ എത്ര പട പഠിച്ചു നീ ഞാനാണ് പ്ലസ് ടു വരെ പ്ലസ് ടു അതന്നെ പ്ലസ് നല്ലപോലെ ഇംഗ്ലീഷ് അറിയോ അറിയോ അതാ ഇല്ലല്ലോ ഇന്ന നിന്റെ ഇംഗ്ലീഷ് ഒന്ന് കേട്ടമാർക്ക് അമ്മമാര് പെങ്ങന്മാരും ഒന്ന് കണ്ടോട്ടെ എനിക്ക് ഇംഗ്ലീഷ് അറിയോ അറിയില്ല അറിയില്ല ഞാൻ പറഞ്ഞുതരും ഇംഗ്ലീഷ് അറിയും ഹിന്ദി അറിയും മലയാളം അറിയും എനിക്കും അറിയും കളി കഴിഞ്ഞ പറയട്ടെ കളി കഴിഞ്ഞാൽ കള്ളുപിടിക്കാൻ കാശിലേക്ക് കിണ്ടി എറിയും അതല്ല പറയും ഹിന്ദി ഹിന്ദി ഇംഗ്ലീഷ് അറിയും ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞുതരാം ഇംഗ്ലീഷ് പറയണ ബട പോണ്ട ബജിയ ഞാൻ ഓടി തല്ലിയ നിന്റെ വാടുന്നു